മുഹമ്മദ് നബിയെ പറ്റി കൽക്കത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അദ്ദേഹം ഏതാണ്ടും ഏഴാം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ചിരുന്ന ഒരാളാണ് അറേബ്യയിൽ മെക്ക എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്നു ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആള് ഇവർ രണ്ടുപേരും കൊറേഷ് എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലാണ് ജീവിച്ചത് അവരുടെ കുടുംബ കുടുംബങ്ങൾ വേറെയായിരുന്നു അപ്പം നബിയുടെ കുടുംബം മുത്തലിബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതേസമയം അബു സുഫിയാന്റെ കുടുംബം ഉമ്മായത്ത് എന്നാണ് വിളി അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ജീവിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാൽപ്പതാം നബിയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ നബിക്ക് വെളിപാടുണ്ടാകുന്നത് നബി അത് ഇത് പ്രസംഗിച്ച് അവിടെ നടന്നു അതായത് അവിടുത്തെ ദൈവങ്ങളൊന്നും ശരിയല്ലെന്നും അത് വിഗ്രഹാരാധനയെന്നും അത് അങ്ങനെ വിഗ്രഹാരാധന നിങ്ങളൊക്കെ നരകത്തിൽ പോകുമെന്നും പറഞ്ഞ് അവരെ വരട്ടുകയും അവിടെ പ്രശ്നങ്ങൾ അയക്കുകയും നബി അപ്പൊ നബിക്കെതിരെ ഈ ബഹു ദൈവ ആരാധകർ അബു സുഫിയാനും അവരൊക്കെ അവർ തിരിഞ്ഞു നബിയെ പീഡിപ്പിക്കാൻ തുടങ്ങി കൊല്ലാൻ വരെ പരിപാടി ഇട്ടു അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി അമ്പതാമത്തെ വയസ്സിൽ അതായത് വെളിപാടുണ്ടായി പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ആണ് അദ്ദേഹം മെദീനയിലേക്ക് പാലായനം ചെയ്തത് അപ്പോഴും അദ്ദേഹത്തിന് വളരെ വലിയ ജന ഇതൊന്നും പിൻഗാമികൾ ഇങ്ങനെ ശിഷ്യന്മാരോ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടും എനിക്ക് പത്തോ നൂറോ പേരുണ്ടായിരുന്നിരിക്കാം ഏറ്റവും കൂടിയ അപ്പോൾ അങ്ങനെ നബി മദീനയിൽ ചെന്ന് അവിടെ ചെന്ന് ഇതിൻ്റെ അദ്ദേഹം ചെയ്യാൻ അതായത് ഇവർക്ക് വേറെ വരവൊന്നുമില്ല നബിക്കും നബിയുടെ കൂട്ടാളികൾക്കും അപ്പോൾ അവർ അതിൽ കൂടി പോകുന്ന ഇതൊക്കെ കൊള്ളയടിക്കാൻ അവിടെ അതിൽ കൂടി പോകുന്ന ഒട്ടകക്കൂട്ടങ്ങൾ ഒട്ടകക്കൂട്ടങ്ങളിലാണ് അന്ന് ട്രേഡ് നടന്നിരുന്നത് കച്ചവടങ്ങളൊക്കെ നടന്നത് മക്കയിൽ നിന്നും സിറിയയിൽ നിന്നും ഒരുപാട് അവർക്ക് ഇടപാടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇതിനെ കൊള്ളയടിച്ചാണ് ഇവർ മുഹമ്മദ് നബിയും കൂട്ടാളികളും ജീവിച്ചിരുന്നത് മദീനയിൽ അങ്ങനെ നബി ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അതിൽ ഒരു പ്രാവശ്യം ഈ അൽ സുഫിയാൻ്റെ അൽ സുഫിയാൻ അവിടുത്തെ വലിയൊരു കച്ചവടക്കാരനായിരുന്നു മെക്കയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടകക്കൂട്ടം സിറിയയിൽ നിന്ന് മെക്കയിലേക്ക് തിരിച്ച തിരിച്ചതായി നബിക്ക് വിവരം കിട്ടി അപ്പം നബി അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തു തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോൾ അബു സുഫിയാൻ ഇത് അറിഞ്ഞു അങ്ങനെ അവർക്ക് അന്ന് ഈ ചാരപ്രവർത്തികൾ കണ്ടവരുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും അബു സുഫിയാൻ അത് അറിഞ്ഞ് അത് കുറച്ചൊക്കെ വഴിമാറ്റി വിട്ടു തന്നെയുമില്ല അദ്ദേഹം ഒരു വലിയൊരു ആർമീനെ അവിടെ നിന്ന് മെക്കയിൽ നിന്ന് നബിയെ തടുക്കാൻ വേണ്ടി വിട്ടു അപ്പോൾ അവരെ ഈ അബു സുഫിയാൻ്റെ പട്ടാളം എന്ന് പറയേണ്ട ആയിരം പേരുണ്ടായിരുന്നു നബിയുടെ വശത്ത് ആകെ മുന്നൂറ് പേരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ ബദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി അതായത് നബിയുടെ പട്ടാളവും ഇയാളുടെ അബു സുഫിയാൻ്റെ പട്ടാളവും അവിടെ വെച്ച് നബിക്ക് ഒരു മുൻകൈ മേൽക്കൈ വന്നു എന്ന് തന്നെ പറയാം അതായത് ഇവർ മുന്നൂറ് പേരും മറ്റേ അബു സുഫിയാൻ്റെ ആയിരം പേരും ഉണ്ടായിരുന്നെങ്കിലും നബിയുടെ മുന്നൂറ് പേരാണ് ഒരു ചെറിയ മേൽക്കൈ അവിടെ സാധിച്ചെടുത്തത് അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ അവിടെ അബൂ സുഫിയാൻ്റെ ഈ സാധനങ്ങളൊക്കെ നബി മുഹമ്മദ് കൊള്ള കൊള്ളയടിച്ചു അത് വീതിച്ചെടുത്തു നബിയും നബിയുടെ എന്താണ് അനുയായികളും അവരത് വീതിച്ചെടുത്തു അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇത് ഈ വന്ന പ്രശ്നം അത് സഹിക്കാൻ ഈ അബു സുഫിയാനെ കഴിഞ്ഞില്ല അങ്ങനെയാണ് അബൂ സുഫിയാൻ രണ്ടാമത് മെദീന അപ്പം നബി താമസിക്കുന്നത് മെദീനയിലാണ് മെദീനയിലേക്ക് ഒരു ആർമീനെ വിട്ടത് ആർമീനെ വിട്ടിട്ട് വലിയൊരു ആർമിയായിരുന്നു അവരും ഈ നബിയുടെ ആൾക്കാരും തമ്മിൽ ഉഹൂദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടി അവിടെ അബൂ സുഫിയാനായിരുന്നു മേൽക്കൈ പക്ഷെ എന്തുകൊണ്ട് അവർക്ക് നബി മരിച്ചു എന്നൊരു കിംവദന്തി പറഞ്ഞു അതായത് യുദ്ധത്തിൽ നബി മരിച്ചു എന്നൊക്കെ കിംവദന്തി പറഞ്ഞതുകൊണ്ട് ഈ അബു സുഫിയാനൊക്കെ അവിടെ നിന്ന് പിന്നെ അറ്റാക്ക് മുഴുവനാക്കാതെ അല്ലെങ്കിൽ വിജയം തീർച്ചയാക്കാതെ തന്നെ അവർ അത് വിട്ടു മടങ്ങി വീട്ടിൽ പോയി അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും അറിയുന്നത് നബി പോയിട്ടില്ല അബു മരിച്ചിട്ടില്ല അദ്ദേഹം ആരോഗ്യവാനായിട്ട് തന്നെ ഉണ്ടെന്ന് അബു സുഫിയാനൊക്കെ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു യുദ്ധത്തിന് അവർ ആൾക്കാരെ വിട്ടു അതിനെ പറയുന്നത് ട്രഞ്ച് വാർന്നാണ് ട്രഞ്ച് ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ഈ അന്ന് ഇവർക്ക് അറിയാൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു യൂറോപ്പിലൊക്കെ വളരെ പ്രചാരത്തിലുള്ളതായിരുന്നു അവരെ വേറെ ആളുകളെ മറ്റാളുകളെ മറ്റാളുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന വരികയാണെങ്കിൽ ഈ ഇതിൻ്റെ ചുറ്റും അവരുടെ മതിലുകൾക്ക് ചുറ്റും അവർ അന്ന് വലിയ കോട്ടകളിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഈ കോട്ടയുടെ മതിലിന് ചുറ്റും ഇങ്ങനെ വലിയ കുഴിയിടും അപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവർക്ക് അതിലേക്കൂടി കയറി വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നബി ഈ നബിയുടെ കൂടെ ഒരു പേർഷ്യക്കാരനുണ്ടായിരുന്നു ഒരു പട്ടാളക്കാരൻ അപ്പോൾ അയാൾക്ക് ഈ വിദ്യ അറിയാമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് നബി എന്ത് ചെയ്യുന്നു വെച്ചാൽ മെദീനക്ക് ചുറ്റും ഒരു കുഴി എടുത്തു നമ്മുടെ തോട് പോലെ ഇങ്ങനെ കുഴി എടുത്തു അവിടെ പിന്നെ വലിയ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര ഒരു ആറടി എട്ടടി പത്തടി താഴേക്ക് പോയാലും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഈ വലിയൊരു ട്രെഞ്ച് മദീനയ്ക്ക് ചുറ്റും കുഴിച്ചു അവിടെ അപ്പോൾ അവിടെ ആ യുദ്ധം നടക്കാതെ തന്നെ പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ആ ആ കാലത്ത് ഇവര് നബീനെയും പട്ടാളത്തെയും ഒതുക്കാൻ വേണ്ടി പുറത്ത് കാത്തു നിന്നു എന്തായാലും അകത്തേക്ക് ഫുഡൊന്നും വിടാതെ ഇങ്ങനെ കാത്തു നിന്നു ആഹാര സാധനങ്ങളൊന്നും വിടാതെ കാത്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു കാറ്റ് വന്ന് പൊടിയും ഇതൊക്കെ വന്ന് ഇവർക്ക് സഹിച്ചില്ല അവർ അത് തിരിച്ചു പോയി അപ്പോൾ ആ യുദ്ധം അങ്ങനെ കുറച്ച് അതിലും കുറച്ച് മുൻകൈ വന്നത് നബിക്ക് തന്നെയാണ് അത് കഴിഞ്ഞ് നബി പിന്നെ കാര്യമായിട്ട് തന്നെ അങ്ങോട്ട് കച്ചകെട്ടി ഇറങ്ങി ഇറങ്ങിയിട്ട് എല്ലാവരോടും യുദ്ധമായിരുന്നു ഓരോ യുദ്ധത്തിലും കുറേ സാധനങ്ങൾ പിടിച്ചെടുത്തു അത് നല്ലോണം വീതിച്ചിരുന്നു നബിക്ക് ഏറ്റവും വലിയ ഗുണം ഉണ്ടായിരുന്ന നബി കൊളയടിക്കുന്ന വസ്തുക്കൾ കിങ്കരന്മാരുടെ ലേക്ക് വളരെ നല്ലോണം വീതിച്ചെടുക്കുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ കിങ്കരന്മാർ അല്ലെങ്കിൽ അനുയായികൾ കൂടി വരികയായിരുന്നു ഈ കൊള്ള മുതൽ കിട്ടാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നബി ഇങ്ങനെ സക്സസ് ആയി അവസാനം അദ്ദേഹം ആ അറബ് നാടിൻ്റെ തന്നെ സാമ്രാട്ടായി അല്ലെങ്കിൽ ചക്രവർത്തിയായി എന്ന് തന്നെ പറയാം അപ്പൊ ഇതാണ് പക്ഷേ ഇതിനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൂദ് യുദ്ധത്തിലും അതുപോലെ തന്നെ ഈ ട്രഞ്ച് യുദ്ധത്തിലും അതായത് ഈ തോട് ഉണ്ടാക്കിയുള്ള യുദ്ധത്തിലുമൊക്കെ മെക്കക്കാരെ നയിച്ചിരുന്നത് ഈ അബു സുഫിയാനാണ് പക്ഷെ അവസാനം അബു സുഫിയാനെ തോൽവി സമ്മതിക്കേണ്ടി വന്നു നബി മെക്ക പിടിച്ചെടുത്തു അപ്പോൾ ഇവരെല്ലാവരും സബ്മിറ്റ് ചെയ്തു അതായത് മെക്കക്കാരെല്ലാവരും സബ്മിറ്റ് ചെയ്തു അവർ പറഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോൾ നബിയുടെ ദൈവത്തെ മാത്രമായിട്ട് ആരാധിക്കാം മറ്റുള്ളവരൊക്കെ തകർക്ക വേണ്ടാന്ന് വെച്ചിട്ട് അവർ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ തകർത്ത് ആകെ കാബ മാത്രം ഉണ്ടായി ബാക്കിയൊക്കെ തകർത്തവർ തന്നെയുമല്ല അവർ അവിടെയുള്ളവർ മെക്കയിലുള്ളവരോട് തൻ്റെ ഇതിലേക്ക് അതായത് ഇസ്ലാമിലേക്ക് ചേരുവാൻ നബി നിർബന്ധിച്ചു അപ്പോൾ മനസ്സിലാ മനസ്സിലൂടെയെങ്കിൽ എല്ലാവരും സമ്മതിച്ചു അങ്ങനെ മെക്ക മുഴുവനും ഇസ്ലാമായി ഇസ്ലാമിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഇസ്ലാമിലേക്ക് തിരിയാൻ മാത്രമല്ല അവർ തിരിയുമ്പോൾ ഇത് പച്ചരണം ലാ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് ചരണം അപ്പോൾ അബൂ സുഫിയാനോട് ഇത് പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു അത് അതായ ഒരു ദൈവമേ ഉള്ളൂ മുഹമ്മദ് ആ ദൈവത്തിൻ്റെ ഇതാണ് ആണെന്ന് അപ്പോൾ അബു സുഫിയാൻ പറഞ്ഞു ഞാൻ ഒരു ഒരു ഭാഗം ചെല്ലാം അതായത് ഒരു ദൈവമേ ഉള്ളൂ എന്ന് ഞാൻ സമ്മതിക്കാം പക്ഷേ നബി ആ ദൈവത്തിൻ്റെ പ്രോഫറ്റാണെന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ വയ്യ പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് എനിക്ക് അംഗീകരിക്കാൻ വയ്യ എന്നുണ്ട് അപ്പോൾ ആദ്യ ആദ്യത്തെ ഇത് മാത്രം ചൊല്ലി അതായത് ലായില ഇല്ലല്ല എന്ന് മാത്രം ഈ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് ചെല്ലാൻ അദ്ദേഹം തുനിഞ്ഞില്ല പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇപ്പം കൃത്യമായ പറ്റി സത്യമില്ല പക്ഷെ പറയുന്നത് ഈ നബിയുടെ അനുയായികൾ പിന്നെ ഇയാളെ ഭീഷണിപ്പെടുത്തിയ അവസാനം അദ്ദേഹം മുഹമ്മദ് നബി ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് കൂടി ചൊല്ലിയെന്നാണ് പറയുന്നത് അതിന് കൃത്യമായ തെളിവുകൾ എഴുതപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ പിന്നെ അവസാനം നബി വലിയ പ്രദേശം മുഴുവൻ പിടിച്ചെടുത്ത് അവിടുത്തെ സാമ്രാട്ടായി അങ്ങനെ കഴിയുമ്പോഴാണ് നബി മരിക്കുന്നത് നബി മരിക്കുമ്പോഴും അബു സുഫിയാൻ വല്ല ആരോഗ്യമായിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നബി മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ യുദ്ധങ്ങൾ തുടങ്ങി അതായത് അവകാശത്തിന് അപ്പോൾ ഈ അബൂ സുഫിയാനൊക്കെ പറഞ്ഞത് ആ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ഫാത്തിമ ഫാത്തിമയുടെ ഭർത്താവായ അലി ആണ് അവിടെ ഭരിക്കേണ്ടതെന്നാണ് തന്നെയല്ല അലി മുഹമ്മദിന്റെ കസിൻ കൂടിയായിരുന്നു അവരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു അപ്പോൾ അന്നൊക്കെ അവർക്ക് ചോരബന്ധത്തിനുള്ള പ്രാധാന്യമുള്ള കാലമാണ് അപ്പോൾ മുഹമ്മദ് നബിയായിട്ട് ചോ അടുത്ത ചോരബന്ധമുള്ള ഒരാളായിരുന്നു അലി അലി അപ്പോൾ അലിയെ അവിടുത്തെ മുഹമ്മദ് നബിയുടെ പിൻഗാമിയാക്കണമെന്ന ഒരു കൂട്ടം പറഞ്ഞു അതിൽ പ്രധാനി ഒരാളായിരുന്നു അബു സുഫിയാനും അതായത് ഈ ഇപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ മെക്കയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് മെക്കയിൽ വെച്ച് ഇവരെല്ലാം കൺവേർട്ട് ചെയ്തു അത് കഴിഞ്ഞ് അബൂ സുഫിയാൻ നബിയോട് കൂടി തന്നെ പല യുദ്ധങ്ങൾക്കും നിന്നിട്ടുണ്ട് നബിയുടെ സൈഡിൽ നബി നബിയുടെ വശത്ത് തന്നെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ അവർ തമ്മിൽ തന്നെയല്ല അങ്ങനെ അന്ന് മെക്കയിലെ പരിപാടി സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലാത്ത ഒരു ഇടപാടായിരുന്നു അവർ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരുന്നു അത് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അബു സുഫിയാൻ്റെ ഒരു മകളുണ്ടായിരുന്നു കമല ഈ അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭർത്താവ് പോയ ഒരാളായിരുന്നു അപ്പോൾ അവളെ മുഹമ്മദ് നബി കെട്ടിയിട്ടുണ്ട് അത് അബു സുഫിയാനും മുഹമ്മദും തമ്മിൽ വലിയ ശത്രുതരായിരുന്നെങ്കിലും ഈ മുഹമ്മദ് നബി കെട്ടിയിരുന്ന ഭാര്യമാരിൽ ഒരാൾ ഈ അബു സുഫിയാൻ്റെ മകളായിരുന്നു അപ്പോൾ അത് ഒരു വശത്തു കൂടി ശത്രുതയും ഒരു വശത്തു കൂടി ബന്ധങ്ങളും ഇങ്ങനെയായിരുന്നു അവരുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് മെക്കയിലുള്ള ഈ കര കൊറേഷ്യകളുടെയും മറ്റുള്ളവരുടെയൊക്കെ അങ്ങനെ സ്ഥായിയായ അങ്ങനെ ശത്രുതയൊന്നും ഇല്ല ഏതായാലും അവസാനം പിന്നെ അബു സുഫിയാൻ മുഹമ്മദ് നബിയുടെ സൈഡിൽ തന്നെ വർക്ക് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നബി മരിക്കുന്നതും പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയായി അപ്പോൾ ആദ്യം തന്നെ അലീനെ നബിയുടെ പിന്തുടർച്ച അവകാശം കൊടുക്കണമെന്നുള്ള ഒരു പാർട്ടി അത് വേണ്ട ഐഷയുടെ ബാപ്പ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അബൂബക്കർ അബൂബക്കറിനെ നബിയുടെ പിൻഗാമിയായി ഉയർത്തണമെന്ന് വേറൊരു പക്ഷം അവർ തമ്മിൽ അങ്ങനെ വടംവലി തുടങ്ങി അതായത് നബി മരിച്ചു കിടക്കുമ്പോൾ തന്നെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ അവകാശ വടംവലികൾ തുടങ്ങി അങ്ങനെ ഇരുന്ന് ആദ്യത്തെ ഇത് മുഹമ്മദ് നബിയുടെ ആദ്യത്തെ പിൻഗാമിയായി അബൂബക്കർ എടുത്തു അപ്പോൾ അബൂബക്കർ മരിച്ചപ്പോഴും അവർ വിചാരിച്ചു ഇദ്ദേഹത്തെ അലിയനെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുമെന്ന് പക്ഷെ അതുണ്ടായില്ല പകരം ഒമാർ ഒമാർ നബിയുടെ പിൻഗാമിയായി കാലിഫ് എന്നാണ് അതിനെ പറഞ്ഞത് രാജാവ് കാലിഫായി അപ്പോൾ ഈ ഇയാൾ ഒമാർ വലിയൊരു പോരാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഇസ്ലാം അവിടെയൊക്കെ പടർന്നു സിറിയയും ഇറാഖും ഈജിപ്റ്റും എല്ലാം അടുത്തും തന്നെ പടർന്നു കയറി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒമാറിൻ്റെ മരണം കഴിഞ്ഞ് പിന്നെയും അവർ വിചാരിച്ചു അലിക്ക് കാലിഫായി തീരാന്ന് പക്ഷെ അതുണ്ടായില്ല പകരം വന്നത് ഓത്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഓത്മാനും നബിയായിട്ടും അലിയായിട്ടും ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും തമ്മിൽ തമ്മിൽ ഭയങ്കര ബന്ധങ്ങളുണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു മെക്കയിലുള്ളത് അപ്പോൾ ഈ അബി ഈ ഒത്തുമാനെ ആരോ കൊന്നു അതായത് ഈ അതായത് ശരിക്ക് ആദ്യത്തെ കാലിഫായ അബൂബക്കർ കഴിഞ്ഞിട്ട് വന്ന മൂന്ന് കാലിഫുമാരും അതായത് എന്താണ് ഫറൂ ഫറൂഖും പിന്നെ ഈ ഒത്തുമാനും ഒക്കെ കൊല്ലപ്പെടുകയായിരുന്നു ആദ്യം തന്നെ ഒമാർ അതായത് നബിയുടെ കാലം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം വന്നത് അബൂബക്കർ അത് കഴിഞ്ഞ് വന്ന ഒമാർ ഫറൂഖ് അപ്പോൾ ഒബ ഒമാർ ഫറൂഖ് കൊല്ലപ്പെടുകയായിരുന്നു അത് കഴിഞ്ഞ് വന്ന ഉത്മാൻ ഉത്മാൻ ആരോ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു അത് കഴിഞ്ഞ് വന്ന അലി അലിയും കൊല്ലപ്പെടുകയായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ വടവൃക്ഷമാണ് ഇസ്ലാം എന്ന് പറയുന്നവർക്ക് ആദ്യത്തെ നാല് പേരിൽ ഈ മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായ ആദ്യത്തെ നാല് ഭരണാധികാരികളിൽ ഇസ്ലാമിലെ ഭരണാധികാരികളിൽ മൂന്ന് പേരും സ്വന്തം ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കൈകൊണ്ട് തന്നെ മരിക്കുകയായിരുന്നു ചിലർ ഫറൂഖിനെ കുത്തിക്കൊല്ലുകയായിരുന്നു മറ്റുള്ളവർക്ക് വിഷം കൊടുക്കുകയായിരുന്നു അങ്ങനെയൊക്കെയാണ് പരിപാടിയായിരുന്നത് അപ്പോൾ ഈ ഇപ്പം നമ്മൾ ഒത്മാനെ ആരോ വിഷം കൊടുത്ത് കൊന്നു അപ്പോൾ ഒത്മാനെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൊന്ന ആളെ ഇവർക്കൊക്കെ അറിയാമായിരുന്നു അപ്പോൾ പക്ഷേ അവർ അയാൾ ചെന്ന് അലിയുടെ വശത്ത് അഭയം തേടി നബി അലി അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സമ്മതിച്ചു അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അർത്ഥം ഉണ്ടാവുന്നത് അതായത് കൊല്ലപ്പെട്ട ഈ ഒത്തുമാനോട് ഉസ്മാൻ എന്നാണെങ്കിൽ പറയാം ഉസ്മാനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു അലി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഈ അബു സുഫിയാൻ അബു സുഫിയാൻ്റെ മകനായിരുന്നു മുവാവിയ മുവാവിയ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒത്മാൻ അവിടെ ഇതായി വന്നപ്പോൾ ഭരണാധികാരി ആയപ്പോൾ അദ്ദേഹം ഈ എന്താണ് നേരത്തെ പറഞ്ഞ അബു സുഫിയാൻ്റെ മകനായ മുവാവിയയെ സിറിയയുടെ ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അപ്പോയിൻ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ ഒത്മാൻ മരിച്ചപ്പോൾ അലി കാലിഫായി അപ്പോൾ പക്ഷേ അപ്പോൾ ഈ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഈ അലീനെ മറ്റുള്ളവരൊക്കെ അംഗീകരിക്കണം പക്ഷേ ഈ മുവാവിയ അത് ചെയ്തില്ല ആ മുവാവിയ പറഞ്ഞു ഞാൻ അംഗീകരിക്കാം കൂടെ പക്ഷെ അതിക്ക് മുമ്പ് തന്നെ ഈ ഒത്തുമാനെ കൊന്ന ആളെ വിട്ടിടണമെന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് തന്നെ അലിയും പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ഒരു യുദ്ധം നടന്നു അതായത് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ് അത് കഴിഞ്ഞ് അവർ തമ്മിൽ ശത്രുതയായി അതായത് മുവാവിയ ഒരു വശത്തും അലി വേറൊരു വശത്തും അപ്പോൾ മുവാവിയെ ഒതുക്കാൻ വേണ്ടിയുള്ള ശക്തി അലിക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറെ നാൾ യുദ്ധം ചെയ്ത് അവർക്ക് മടുത്തു എന്ന് തന്നെ പറയാം പിന്നെ അത് അല്ലെ രണ്ട് സൈഡിലുള്ളവർ തന്നെ എല്ലാ മുസ്ലിങ്ങളാണ് തമ്മിലറിയുന്നവരും പ്രിയപ്പെട്ടവരൊക്കെയാണ് അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യാൻ അവർക്കും ഒരു വിഷമമുണ്ടായിരുന്നു അതുകൊണ്ട് യുദ്ധ പകുതി ഒഴിച്ച് ആരും ജയിച്ചുമില്ല തോറ്റുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കായി അതിൻ്റെ ഇടയ്ക്ക് പേർഷ്യയിലേക്കുള്ള അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇറാഖിൻ്റെ ബാഗ്ദാദിലൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ അലി അങ്ങോട്ട് പോയപ്പോൾ ഇയാൾക്ക് സൗകര്യമായി മുവാവിയക്ക് സൗ സൗകര്യമായി മുവാവിയ അവിടെ നിന്ന് ശക്തി പ്രാപിച്ചു വന്നു കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലി ഈ കൊല്ലപ്പെട്ടു അതിൻ്റെ പിന്നിലും മുവാവിയ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷേ അല്ല അതിനും ഒരുപാട് എവിഡൻസ് ഒന്നുമില്ല അത് കഴിഞ്ഞ് മുവാവിയ ശക്തി പ്രാപിച്ചു വന്ന് മുവാവിയയുടെ മകൻ ഒരു യസീദ് ഉണ്ടായിരുന്നു യസീദ് അപ്പോൾ അയാൾ ഈ മുവാവിയുടെ കാലം കഴിയുമ്പോൾ മുവാവിയ അങ്ങനെ സാമ്പ്രാട്ടായിട്ടിരിക്കും അയാളെ നബി അലിയൊക്കെ അംഗീകരിക്കാൻ എന്ന് സമ്മതിച്ചു എന്നിട്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുവാവിയുടെ കാലം കഴിയുമ്പോൾ അലിയുടെ മക്കളായ ഹസന ഹുസൈനോ ഇതാകണം അതായത് കാലിഫാകണം എന്നും പറഞ്ഞ ഒരു അഗ്രിമെൻറ്റിലെത്തി അതായത് അലിയും മുവാവിയായും പക്ഷേ മുവാവിയ മരിച്ചു കഴിഞ്ഞപ്പോൾ വന്നത് യസീദ് എന്ന് പറഞ്ഞ മുവാവിയയുടെ മകനായിരുന്നു അയാൾ അത് കൂട്ടാക്കിയില്ല അഗ്രിമെൻ്റ് നിലനിർത്താൻ കൂട്ടാക്കിയില്ല അദ്ദേഹം പറഞ്ഞു അതൊന്നും പറ്റില്ല ഞാൻ തന്നെ ഇവിടുത്തെ രാജാവ് അതായത് സിറിയ ഉള്ള രാജാവ് നിങ്ങൾ വേണമെങ്കിൽ മറ്റേ പ്രദേശങ്ങളൊക്കെ നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അത് പറ്റില്ല എന്ന് ഹസനും ഹുസൈൻ അതായത് അതായത് നബിയുടെ കൊച്ചുമക്കളായ അല്ലെ നബിയുടെ മകള് ഫാത്തിമ ഫാത്തിമ ഫാത്തിമയുടെ മക്കളായ ഹസനും ഹുസൈനും അവർ രാജാവാകേണ്ടിയിരുന്നു പക്ഷേ അത് യസീദ് സമ്മതിച്ചില്ല പിന്നെ അവർ തമ്മിൽ പ്രശ്നമായി പ്രശ്നമായി അവസാനം യസീദ് ഇവരെയൊക്കെ ഈ ഹസനെയും ഹുസനെയും അവരുടെ മക്കളെയും കൊച്ചും അത് കുറേ നബിയുടെ പിൻഗാമികളിലെ എട്ട് പത്ത് പേരുണ്ടായിരുന്നു അവരെയൊക്കെ കൊന്നൊടുക്കി ഒരുമാതിരി യസീദ് തന്നെ അവിടെ ഭരണം പിടിച്ചെടുത്തു അതായത് ഇസ്ലാമിലെ മുഖ്യ ഭരണം യസീദിൻ്റെതായി തന്നെയുമല്ല അവർ മെദീനക്കാരോട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കീഴടങ്ങണമെന്ന് യസീദ് പ്രഖ്യാപിച്ചു ആജ്ഞാപിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ അവരത് കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവർ വന്ന് മെദീന പിടിച്ചടക്കി ആര് യസീദിൻ്റെ e പട്ടാളക്കാർ പിന്നെ അപ്പം മെക്കയിലുള്ളവരും പറഞ്ഞു ഞങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചക്കാർ മതി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ മെക്കയിലുള്ളവരും പറഞ്ഞു അവിടെയും അറ്റാക്ക് ചെയ്തു അതായത് യസീദിൻ്റെ e ആൾക്കാർ പട്ടാളം ചെന്ന് അറ്റാക്ക് ചെയ്തത് തീ കൊടുത്തു കാബക്കൊക്കെ തീ കൊടുത്തു അതൊക്കെ ഒരുപാട് വശ എന്താ ഒരുപാതിരി നാമാവശേഷമാക്കി സ്ഥലമൊക്കെ അത് മുസ്ലിംസ് തന്നെയാണെന്ന് ഓർക്കണം മുസ്ലിംസ് തന്നെ മുസ്ലിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ മെക്ക രാജ്യം മുസ്ലിംസ് പിടിച്ച് യസീദിൻ്റെ ആൾക്കാർ പിടിച്ചെടുത്തു അവസാനം എന്താണെന്ന് വെച്ചാൽ അലിയുടെ പിൻഗാമികൾ അലിയൻ ഹസൻ ഹുസൈൻ അവരുടെ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ ഏതായാലും പെർഷ്യ ഭാഗത്തേക്ക് ഒതുങ്ങി കിഴക്ക് വശത്തുള്ള പെർഷ്യ ഭാഗത്തേക്ക് ഒതുങ്ങി അറേബ്യയിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും ഈ യസീദ് എന്ന് പറഞ്ഞ ആളെ പിന്തുടർന്നുകൊണ്ടിരുന്നു അത് അങ്ങനെയാണ് ഈ യസീദിനെ പിന്തുടരുന്ന ആളുകളെയാണ് സുന്നികൾ എന്ന് പറയുന്നത് ഇന്ന് ഇസ്ലാമിൽ എൺപത്തഞ്ച് ശതമാനം വരുന്ന സുന്നികൾ ഒരു കണക്കിന് പറഞ്ഞാൽ നബിയെയും നബിയുടെ മക്കളെ എതിർത്തിരുന്ന ഈ മുവാവിയയുടെയും യസീദിൻ്റെയും പാരമ്പര്യത്തിലുള്ളവരാണ് അതേസമയം നബിയുടെ പാരമ്പര്യത്തിലുള്ള ആൾക്കാരായിരുന്നു അലിയും അലിയുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ടുള്ള അവർ അവർ പോയി ഇറാനിലേക്ക് അഭയം തേടി അല്ലെങ്കിൽ ഇറാഖിൻ്റെ തന്നെ കിഴക്കുവശത്തേക്ക് അഭയം തേടി അവരവിടെ ഈ ഒരു ഒരു വിഭജനം ഉണ്ടായി ഇസ്ലാമിൽ അതിൽ ഇവർ ഷിയാകളായി അതായത് ശരിക്കും നബിയുടെ പിൻഗാമികൾ കുടുംബ പിൻഗാമികൾ എന്ന് പറയാവുന്നവർ ഷിയാകളായി ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സുന്നികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ അബൂ സുഫിയാൻ്റെ പരമ്പരയിൽപ്പെട്ടവരായിരുന്നു പിന്നെ അതേസമയം ഈ ഷിയാകളായിക്കോട്ടെ അത് വെറും പതിനഞ്ച് ശതമാനമുള്ള ഇസ്ലാമിൽ അവർ നബിയുടെ ശരിക്കുള്ള രക്തബന്ധത്തിൽപ്പെട്ട അലി അലിയുടെയും അലിയുടെയും പിൻഗാമികളായിരുന്നു അതായത് മെയിൻ ഇസ്ലാമിലെ മെയിൻ ഭരണം ഈ അബു സുഫിയാൻ്റെ മക്കളിലേക്ക് കൈമാറി ഈ വാളെടുത്തവൻ വാളാൽ മരിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതാണ്ട് അത് തന്നെയായിരുന്നു മുഹമ്മദ് നബിയുടെയും കാര്യം മുഹമ്മദ് നബി തന്നെ രണ്ടും അമ്പതാമത്തെ അല്ല അറുപതാമത്തെ വയസ്സിൽ ആരോ വിഷം കൊടുത്തു ആ വിഷം അപ്പൊ തന്നെ അന്നും മരിച്ചില്ല നബി പക്ഷെ അതിന്റെ ആഘാതം ഒരു മരിക്കും വരെ നബിയെ പിന്തുടരും നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ നബി കഴിഞ്ഞിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി പിടിച്ചു നടത്തേണ്ട കാര്യമൊക്കെ ഒന്നും അങ്ങനെയാണ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത് അതായത് അദ്ദേഹം വാളെടുത്തു മറ്റുള്ളവർ അവരെ അദ്ദേഹം വിഷം കൊടുത്തു അത് കഴിഞ്ഞ് വന്ന അബൂബക്കർ ഒഴിച്ച് ബാക്കി മൂന്ന് കാലിഫുമാരും ഇവരൊക്കെ യുദ്ധവീരന്മാരായിരുന്നു പക്ഷേ യുദ്ധവീരന്മാർ നല്ലൊരു കാര്യമൊന്നുമല്ല മറ്റുള്ളവരെ ആക്രമിച്ച് ജീവിക്കുക എന്നുള്ള കാര്യമാണ് അവർ ചെന്ന് അവരെല്ലാം ഒന്നുകിൽ വിഷം കൊടുത്തോ അല്ലെങ്കിൽ വാളാലോ മരിച്ചു അപ്പോൾ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അവസാനം ജയിച്ചത് ഒത്മാനാണ് ആ ഒത്മാനല്ല ഞാൻ പറയുന്നത് അബൂ സുഫിയാനും കുടുംബവുമാണ് അതേസമയം നബിയുടെ പരമ്പര ഷിയാകളായി അവർ ഇന്ന് ബഹു ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇസ്ലാമിൽ പക്ഷെ അവരുടെ പ്രത്യേകതായ അറബികളെ പ്രത്യേകതായ ഒരു പൊളിറ്റിക്സിന് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു ടൈപ്പുള്ള പൊളിറ്റിക്സാണ് അവർക്ക് ബന്ധങ്ങൾ മാറിയും മറിഞ്ഞും എല്ലാവരും തമ്മിൽ ബന്ധങ്ങളുണ്ട് അവിടെ ഉണ്ടായിരുന്ന അറബികളിലെ മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ തമ്മിൽ കുടുംബപരമായി തമ്മിലറിയുന്നതും ബന്ധങ്ങളുള്ളവരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ശത്രു നാളത്തെ ഫ്രണ്ടായിരിക്കും കൂട്ടുകാർ ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരുന്നു അവരുടെ അധികാര ശ്രേണികൾ പക്ഷെ അവസാനം ജയിച്ചത് പറയാവുന്നതാണെങ്കിൽ ശരിക്കും ജയിച്ചത് അബു സുഫിയാന്റെ മക്കളാണ് അല്ലെങ്കിൽ അബു സുഫിയൻ സുഫിയാന്റെ പരമ്പരയാണ് അവരാണ് ഇന്നത്തെ സുന്നികൾ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാളെടുത്തവൻ വാളാൽ മരിക്കും അപ്പൊ മുഹമ്മദ് നബി ശരിക്ക് ഒന്ന് ശാന്തമായി ഒഴുകിയിരുന്ന അറബ് നാടുകളിൽ ഈ ഭിന്നത ഒരു ദൈവമേ ഉള്ളൂ എന്നും പറയുന്ന ഭിന്നത ഉണ്ടാക്കിയ വാളെടുത്ത് വെട്ടും യുദ്ധങ്ങളുടെ പരമ്പര തന്നെ നബി ഉണ്ടാക്കി അതാണ്ട് ഏതാണ്ട് പത്ത് വർഷത്തിനകം നബി ഏണ്ട അറുപത്തിയേഴ് യുദ്ധങ്ങൾ നടത്തിയെന്നാണ് ഹദീസുകളിൽ പറയുന്നത് ആ അങ്ങനെ വാളെടുത്തവൻ വാളാലെ മരിക്കും എന്ന് നബി വെളിപ്പെടുത്തുകയായിരുന്നു അത് ഇപ്പോഴും അത് തന്നെയാണ് ഇസ്ലാമിൽ തുടങ്ങുന്നത് അതായത് എല്ലാം സമാധാനപരമായ മാർഗങ്ങൾക്ക് പകരം ആയുധമെടുത്തുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നപരിഹാരത്തിനാണ് അവർ നിന്ന് തിരിയുന്നത് അത് നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക് ഒരു സമാധാനപരമായി മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത്രയും മനുഷ്യരുടെ ഏതാണ് നിർത്തുന്നു